السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين രക്തസാക്ഷികളുടെ ഓർമ്മകളെ ആരാണ് ഭയപ്പെടുക പ്രിയപ്പെട്ട സഹോദരന്മാരെ രക്തസാക്ഷികളെ ഓർമ്മിക്കുന്നത് ഭയപ്പെടുന്ന ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജനുവരി മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായ മുഴുവൻ ജനങ്ങളും നൂറു വർഷത്തേക്കൊന്ന് തിരിച്ചു പോവുകയാണ് ബ്രിട്ടീഷുകാരും വർഗീയ പിന്തിരിപ്പൻ ശക്തികളും വർഗീയതയുടെയും വിഭാഗീയതയുടെയും ഒക്കെ നിറം പകർന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ നിരന്തരം ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഓർക്കപ്പെടുന്ന ഏറ്റവും വലിയ അധ്യായം ആ അധ്യായം എന്ന് പറയുന്നത് ആ പോരാട്ടത്തിന്റെ സമരനായകനായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ധീര രക്തസാക്ഷിത്വം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ആണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ആ രക്തസാക്ഷി ദിനം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏറെ നമ്മുടെ നമുക്കിടയിൽ ഈ വർത്തമാനകാലത്ത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് പോലും ചില സിനിമാ നിർമ്മാണത്തിന്റെ പേരിലൊക്കെ വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മഹാനായ ദേശസ്നേഹിയായ ധീര രക്തസാക്ഷിയാണ് പക്ഷെ വാരിയംകുന്നത്തിന് ഇപ്പോഴും മോശമായി ചിത്രീകരിക്കുവാനും അല്ലെങ്കിൽ ആ ഓർമ്മകളെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ ആ ഓർമ്മകളെ വിഫലമാക്കാനും ശ്രമിക്കുന്ന ആളുകൾ ആരാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ സമൂഹ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ചിത്രത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന ധീരദേശാഭിമാനിയെ ജീവിതകാലത്തുമല്ല ജീവിതത്തെക്കാളും ജീവിച്ചിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെക്കാളും മരണപ്പെട്ട രക്തസാക്ഷിത്വം വഹിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ആജിയെ ഭയപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ദല്ലാളന്മാരായി അന്നുണ്ടായവരുടെ തലമുറക്കാർക്ക് മാത്രമേ ഈ ഒരു ഓർമ്മകളെ വികലമാക്കാനും അല്ലെങ്കിൽ ഓർമ്മകളെ ഭയപ്പെടാനും സാധിക്കുകയുള്ളൂ ദീർഘമായ സംഭവബഹുലമായ മതേതര ഭാരതത്തെ ഓർക്കുമ്പോൾ ആവേശഭരിതമാകാൻ മാത്രമുള്ള ധാരാളം സംഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിയ ജീവിതമാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ജീവിതം ഒരൊറ്റ കാര്യം നാം മനസ്സിലാക്കിയാൽ മതി ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരുമായുള്ള ദീർഘകാല പോരാട്ടം വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ ഒരു ധീരനായ പോരാളിയെ വെടിവെച്ചു കൊന്നിട്ട് ആ ധീരനായ പോരാളിയുടെ മയ്യത്ത് അതിന്റെ അവകാശികൾക്ക് വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ അവകാശികൾക്ക് വിട്ടുകൊടുക്കാതെയെങ്കിലും എവിടെയെങ്കിലും മറവ് ചെയ്യാതെ ആ ധീര രക്തസാക്ഷിയെ വിറക് വെച്ച് കത്തിച്ച് ചാരമാക്കിയിട്ട് അവസാനം ബാക്കിയുള്ള എല്ലും പോലും പൊറുക്കിയെടുത്ത് നാട് കടത്തി കൊണ്ടുപോയ ഒരു വിഭാഗം ആളുകൾ എന്തായിരുന്നു ബ്രിട്ടീഷുകാർ അതിന് പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ നൂറാം വാർഷികാചാരണം നടത്തി നൂറു വർഷത്തിന് മുമ്പുള്ള ചരിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് നാം ഒന്നുകൂടെ തിരിച്ചു പോകുമ്പോൾ വർത്തമാനകാലത്തെ ദേശസ്നേഹികളായ ഇന്ത്യക്കാരോട് പറയാനുള്ളത് നൂറാം വാർഷം ആചരിക്കുമ്പോ ഓർമ്മകളെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ നിലക്ക് നിർത്താൻ ഒരു നൂറ് സ്മാരകമെങ്കിലും പണിയാൻ നമുക്ക് സാധിക്കണം ഒരു നൂറ് സ്മാരകമെങ്കിലും മലപ്പുറം കോട്ടക്കുന്ന് എന്നത് ഇന്ന് ഒരുപക്ഷെ വിനോദസഞ്ചാരികൾ കൂട്ടം കൂട്ടമായി വരുന്ന ഒരു സുഖവാസ കേന്ദ്രമാണെങ്കിൽ ആ സുഖവാസ കേന്ദ്രം പടുത്തുയർത്താനും മലപ്പുറം അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശവിരുദ്ധ ശക്തികളെ ആട്ടിയോടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ധീര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ധീര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മലബാറിലെ മലബാറിന്റെ മലബാറിലെ കലക്ടറായിരുന്ന അല്ലെങ്കിൽ പോലീസ് മേധാവിയായിരുന്ന റോബർട്ട് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മലബാറിലെ ഈ മാപ്പിളമാരിൽ നിന്ന് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് നേരിട്ടതുപോലെ നേരിട്ടതുപോലെയുള്ള ഒരു പ്രതിസന്ധി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിട്ടിട്ടില്ല അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇന്ത്യ രാജ്യത്ത് അപ്പോ എവിടെയെങ്കിലും ഒരു സമരം അല്ലെങ്കിൽ മുന്നേറ്റം തോറ്റി എന്ന് ബ്രിട്ടിയിൽ ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന പത്രമാധ്യമങ്ങൾ വാർത്തയായി കൊടുത്ത സംഭവമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത് മലബാറിലെ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരമാണ് ഞാൻ പറയുന്നത് വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി ധീരരക്തസാക്ഷിത്യം വഹിച്ചു അതിന് കാരണമായത് സത്യത്തിൽ പോരാട്ടമായിരുന്നില്ല കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മണ്ണാർക്കാട് കേന്ദ്രമായുണ്ടായ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപഭൂമിയിൽ പോരാടിയ ധാരാളം ആളുകൾ അന്ധമാനിലേക്ക് നാടുകടത്തുകയും കൊല ചെയ്യുകയും ചെയ്ത കൂട്ടത്തിൽ തൻ്റെ പിതാവ് കുഞ്ഞു മുഹീദ്ദീൻ മുഹിയുദ്ദീൻ കുട്ടി ഹാജി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു ജീവിത പാരമ്പര്യത്തിൽ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും ചിന്തയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പിതാവുണ്ടായിട്ടും നാടുകടത്തപ്പെട്ട പിതാവിന്റെ അസാന്നിധ്യത്തിൽ അനാഥന് തുല്യമായി ഒരു സമ്പന്നനായിട്ടും കഴിഞ്ഞുകൂടേണ്ട ഗതികേടുണ്ടായ ഒരു മകന്റെ മകൻ മകന്റെ ഒരു പ്രതികരണമായിരുന്നു ആ പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ ഓരോ ഏടുകളും ചരിത്രവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷ് പോരാട്ട പാരമ്പര്യം ലയിച്ചു ചേർന്ന ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന പോരാട്ട വീര്യത്തിന്റെ പ്രതിരൂപമായ മാറിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ മുന്നൂറിലേറെ തവണ നാട് കടത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം മുന്നൂറിലേറെ തവണ നാട് കടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മക്കയിലേക്ക് പലതവണ നാട് കടത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നാട് കടത്തി അങ്ങനെ ഉറുദു പേർഷ്യൻ ഇംഗ്ലീഷ് അടക്കമുള്ള ബഹുഭാഷകളിൽ പ്രാവീണ്യം നേടി എന്നിട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഈ നാട്ടിൽ കാലുകുത്താൻ സമ്മതിച്ചില്ല പക്ഷേ വീണ്ടും വന്നപ്പോൾ അവസാനം മലബാർ സ്വന്തം നാട്ടിലേക്ക് കടക്കരുത് എന്ന നിബന്ധനയോടുകൂടെ ഇങ്ങോട്ട് വരാൻ അവർ വിളിക്കുകയായിരുന്നു അങ്ങനെ ബിസിനസ്സും സമ്പത്തും വർദ്ധിച്ചു വാരിക്കൂട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു സാമൂഹിക നേതാവിന് ഒരു ലീഡർക്കുണ്ടാവേണ്ട ക്വാളിറ്റി എന്തുകൊണ്ടാണ് മാപ്പിളമാർക്കിടയിലും കീഴാളന്മാർക്കിടയിലും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജന്മിമാർക്ക് ഖിലാഫത്തിന് അനുകൂലിച്ച ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമുള്ള ജന്മിമാരോടെ ഉണ്ടായിരുന്നു ആ ജന്മിമാർക്ക് പോലും മഹാനായ കുന്നത്ത് കുഞ്ഞഹമ്മദാജി രാജാവും മാപ്പിളമാർക്ക് സുൽ മുസ്ലിമീങ്ങൾക്ക് സുൽത്താനും ഖിയാളന്മാർക്ക് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് അമീറുമായി രാജീയം കുന്നത്ത് കുഞ്ഞഹമ്മദാജ് മാറിയത് സമ്പാദിക്കുന്ന പണം മുഴുവനും പാവപ്പെട്ടവന്റെ പട്ടിണി പരിഹരിക്കാനും കീഴാളന്മാർക്ക് ഭൂമിയും ഭക്ഷണവും കൊടുക്കുവാനും വിനിയോഗിച്ച ജന്മിമാരുടെ മുന്നിൽ ഒരു റോൾ മോഡലായ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം സമൂഹത്തോട് ഇഴകിച്ചേർന്ന് ജനങ്ങളുടെ പട്ടിണിയും പരിവട്ടത്തിനും പരിഹാരം കാണാൻ മുന്നോട്ട് വരികയായിരുന്നു അങ്ങനെയായിരുന്നു സഹോദരന്മാരെ ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസത്തിലുണ്ടായിരുന്ന കോഴിക്കോട് സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആഗസ്റ്റ് പത്തൊമ്പത് വരെ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ ആ പത്തൊമ്പതാം തീയതിയാണ് തിരൂരങ്ങാടിയിലെ പള്ളിയിലെ റെയ്ഡ് നടക്കുന്നത് ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ വായിക്കേണ്ടതുണ്ട് രക്തസാക്ഷികളെ ഓർക്കുന്നതും ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നതും ബ്രിട്ടീഷുകാർക്ക് പേടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇരുപത്തിരണ്ടിൽ വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ രക്തസാക്ഷിത്വത്തോടുകൂടെ താൽക്കാലികമായി അവസാനിച്ച പോരാട്ടത്തിന്റെ ഒരു തീവ്രമായ പോരാട്ടത്തിന്റെ എന്താണ് മമ്പുറം തങ്ങളും ആലി മുസ്ലിയാർ അടക്ക ആലി മുസ്ലിയാർ അടക്കമുള്ള അന്നത്തെ ദേശാഭിമാനികളായ നേതാക്കൾ ചേറൂർ സുഹതാക്കളുടെ കബർ സന്ദർശിച്ചു എന്നുള്ളതാണ് ചേറൂർ സുഹതാക്കളുടെ കബർ സന്ദർശിച്ചു എന്നുള്ളതാണ് അതെ ധീരമായ പോരാട്ടങ്ങളുടെ വീരസ്മൃതി ഉറങ്ങുന്ന പൂർവ്വകാല ചരിത്രങ്ങളെ ഓർത്തെടുക്കുന്ന ആ ഒരു സന്ദർശനമാണ് ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിച്ചത് മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മാപ്പിളമാർ യുദ്ധത്തിനൊരുങ്ങുന്നു എന്നവർ ചിന്തിക്കുകയും അങ്ങനെയാണ് പിന്നെ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ പള്ളി വളഞ്ഞ് റെയ്ഡ് നടത്തിയപ്പോൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് നിരായുധരായ അല്ലെങ്കിൽ സമാധാനപരമായി കടന്നു വന്ന ജനങ്ങൾക്കിടയിൽ വെടി വെടിയുതിർത്തപ്പോൾ അവിടുന്ന് ജനങ്ങൾ കയ്യിൽ കിട്ടിയ ആയുധവുമായി പോരാടി ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് അവിടുന്ന് ഓടിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് മലബാർ ബ്രിട്ടീഷുകാർ തോറ്റെന്ന് പത്രമാധ്യമങ്ങൾ പോലും എഴുതേണ്ടി ബ്രിട്ടീഷ് പത്രങ്ങൾ പോലും എഴുതേണ്ടി വന്നത് ആഗസ്റ്റ് ഇരുപത് മുതൽ മുപ്പത് വരെ മലയാള നാട് എന്ന രാജ്യം മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു പുതിയ സാമ്രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാമ്രാജ്യം സ്വതന്ത്രമായ ഒരു രാജ്യം ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര്യ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പത്ത് ദിവസവും ശേഷം ആ രക്തസാഹിത്യം വരെ വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാദിയുടെ നേതൃത്വത്തിലുമാണ് നടന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി ഒരിക്കലും ഹിന്ദു വിരുദ്ധനായിരുന്നില്ല വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി ഇന്ത്യ വിരുദ്ധനായില്ല എന്നതിന് ധാരാളം സംഭവങ്ങൾ നിരി നിരൂപണ നിരൂപണ ബോധ്യത്തോടുകൂടെ ചരിത്രത്തെ രേഖപ്പെടുത്തിയ മുസ്ലിമീങ്ങളല്ലാത്ത ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ വരെ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ ചരിത്രം ദീർഘിപ്പിച്ച് പറയുന്നില്ല ചേക്കുട്ടി പോലീസിന്റെ തലയറുത്ത് വന്ന് മഞ്ചേരി പട്ടണത്തിൽ വന്നിട്ട് ആ വാഹനത്തിന്റെ അല്ലെങ്കിൽ ആ കാളവണ്ടിയുടെ വാഹനത്തിന്റെ പുറത്ത് കയറി നിന്നിട്ട് മഹാനായ കുന്നത്ത് കുഞ്ഞഹമ്മദാജി നടത്തിയ പ്രസംഗം മാത്രം മതി ബ്രിട്ടീഷൊറ്റുകാരനായ മുസ്ലിമീൻ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ധാരാളം പീഡനങ്ങൾ അഴിച്ചുവിട്ട ചേക്കുട്ടി പോലീസിന്റെ തല കുന്തത്തിൽ നാട്ടിക്കിട്ട് പറഞ്ഞു ഇതാ എല്ലാവർക്കുമുള്ള അനുഭവം ഇതാണ് അവിടെ പ്രസംഗിച്ച പ്രസംഗം ഹൈന്ദവരെ വധിക്കുന്നതിനെതിരെ ഹിന്ദുക്കൾക്കെതിരെ കൊള്ള നടത്തുന്ന കൊള്ളക്കാർക്കെതിരെ ഈ ഹൈന്ദവർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണെന്നും നിർബന്ധം അരപരിവർത്തനം പാടില്ല എന്നും കാരണം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പിന്നിൽ ആരാണെന്ന് പോലും ഹാജിയാർ പലപ്പോഴും പ്രജകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില അമ്പലങ്ങളുടെ മുറ്റത്ത് പശുവിന്റെ തല കൊണ്ടുപോയിട്ട സംഭവം ചില പള്ളികളുടെ മുറ്റത്ത് പന്നിയുടെ മാംസം കൊണ്ടുപോയിട്ട സംഭവങ്ങൾ അന്ന് അരങ്ങേറി ഈ സംഭവങ്ങൾ അരങ്ങേറിയപ്പോ രാജ്യത്തെ ഛിദ്രശക്തിക്ക് ഛിദ്രതയ്ക്ക് വേണ്ടി സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന കാപാലികന്മാരാരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഹാജി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് അഥവാ ബ്രിട്ടീഷ് ദല്ലാളന്മാരായ ജന്മികൾ അതുപോലെ ബ്രിട്ടീഷും ബ്രിട്ടീഷ് ജന്മി ദല്ലാളന്മാരാണ് ഇതിന്റെ പിന്നിൽ മാപ്പിള വേഷം ധരിച്ച് അമ്പലത്തിൽ മാപ്പിളമാരുടെ വേഷം ധരിച്ച് വേഷം കെട്ടിയും അമ്പലത്തിൽ പന്നിയിറച്ചിയും പള്ളിയിൽ മാപ്പിള വേഷം ധരിച്ച് അമ്പലങ്ങളിൽ പശുവിന്റെ തലയും അതുപോലെ തന്നെ ഹിന്ദുവിന്റെ വേഷം ധരിച്ച് പള്ളിയുടെ മുന്നിൽ പന്നിയുടെ മാംസവും കൊണ്ടുപോയിടുന്നത് ഹിന്ദുക്കളോ യഥാർത്ഥ മുസ്ലിമുകളോ അല്ല ബ്രിട്ടീഷുകാർ കോശാന പാടുന്ന മാപ്പിള ഹൈന്ദവ വേഷധാരികളാണെന്ന് യഥാർത്ഥ്യം അന്ന് പ്രജകളെ നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിമീങ്ങളെ മാത്രമാണ് പരിഗണിച്ചതെങ്കിൽ കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരെ എന്തിനാണ് വാരിയംകുന്നത്ത് യുദ്ധം ചെയ്തത് ധാരാളം മുസ്ലിം അതുപോലെ തന്നെ ജന്മി മുസ്ലിം ജന്മിമാരായ ആളുകളെ എന്തിനാണ് ഹാജിയർ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി വകവരുത്തുകയും വളരെ ധീരമായി നേരിട്ട് അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുകയും ചെയ്തത് ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും മേലാറ്റൂരിലെ നമ്പൂതിരി ഫാമിലി കുടുംബം ഖിലാഫത്ത് അനുകൂലികളാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ മുന്നിലേക്ക് മാപ്പിള വേഷം കെട്ടിയിട്ട് അക്രമകാരികൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഹൈന്ദവ മുസ്ലിം കലാപങ്ങൾക്ക് തിരികൊളുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മേലാറ്റൂരിലെ ഹൈന്ദവ നമ്പൂതിരി ജന്മിമാരുടെ വീട്ടിന് പ്രത്യേക കാവലേർപ്പെടുത്തിയിരുന്നു സഹോദരന്മാരെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ രാജ്യത്തെ ഹൈ മതേതര ഇന്ത്യ അന്നും ഇന്നും അഭിമുഖീകരിച്ച ഒരു വെല്ലുവിളിയെയാണ് സമൂഹത്തെ നിരന്തരം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജ് ബോധ്യപ്പെടുത്തിയത് അവസാനം നിരവധി പോരാട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ തോറ്റോടിയിട്ട് അവസാനത്തെ ശ്രമമെന്ന നിലക്ക് ഇന്ത്യ രാജ്യത്തന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ മൂന്നിലൊന്നും മലബാറിലേക്ക് കൊണ്ടുവരികയാണ് വിവിധ സൈന്യങ്ങളുടെ ട്രൂപ്പുകൾ വിവിധ വിവിധ വിഭാഗങ്ങളെ മൊത്തം കൊണ്ടുവന്നു പക്ഷേ ആ പോരാട്ടവും പരാജയപ്പെട്ടു ആ പോരാട്ടം പരാജയപ്പെട്ടപ്പോൾ പിന്നെ ചെയ്തത് എന്താണെന്ന് നാം മനസ്സിലാക്കണം പിന്നെ ചെയ്തതാണ് ഇന്ത്യ രാജ്യത്തെ വിജിലൻസ് മേധാവി മലബാറിൽ തമ്പടിച്ചുകൊണ്ട് വളരെ ചാരന്മാരെ നിർമ്മിച്ചുകൊണ്ട് മാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് കുഞ്ഞഹമ്മദാജി എന്ന മഹാ ആ മനീഷിയെ രാജ്യസ്നേഹിയെ ഉറ്റുകൊടുത്ത് അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ട സഹോദര ഹൈന്ദവനും മുസ്ലിമുമായ തന്റെ ഏറ്റവും ക്ലോസ് ആയ രണ്ടാളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉച്ചനേരത്താണ് തന്റെ കേന്ദ്രം വളയുന്നത് മക്കയിലേക്ക് കടത്താം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവനും മുസ്ലിമുമായ രണ്ട് ക്ലോസ് ഫ്രണ്ടുകളായ ദൂതന്മാരെ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ച് തന്റെ മുന്നിൽ വന്നിട്ട് ഹൈന്ദവനായ തന്റെ ഏറ്റവും സ്നേഹിതനായ താൻ വളരെ വിശ്വസിക്കുന്ന ആ അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ മുന്നിലാണ് മഹാനായ വാരിയം കുന്നത്ത് വാരിയം കുന്നത്തിന് കാലിടറിയത് ബ്രിട്ടീഷുകാരുടെ ആയുധത്തിന്റെ മുന്നിലല്ല ബ്രിട്ടീഷുകാരുടെ ആയുധത്തിന്റെ മുന്നിലല്ല അവരുടെ സൈന്യത്തിന്റെ മുന്നിലല്ല തന്റെ സ്നേഹിച്ച വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഹൈന്ദവനായ ഒരു സ്നേഹിതന്റെയും ഒരു മുസ്ലിമായ ഒരു സ്നേഹിതന്റെയും സ്നേഹവാക്കുകളുടെ മുന്നിൽ കാലിടറുകയും അങ്ങനെ അവര് വന്ന് ദൂതരായി വന്ന് മക്കയിലേക്ക് നിങ്ങളെ നാട് കടത്താം അല്ലെങ്കിൽ പറഞ്ഞേക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അതിനെ പുച്ഛമായി കണ്ട് ഒതുവെടുക്കാൻ ലഹുർ നിസ്കരിക്കാൻ ഒതുവെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ആളുകളുടെ ദൂതന്മാരുടെ മുന്നിൽ ആയുധങ്ങളെ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോഴാണ് രഹസ്യ നിർദ്ദേശം കൊടുത്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ബ്രിട്ടീഷ് സൈന്യം കീഴടക്കുന്നത് അങ്ങനെ മഞ്ചേരിയിലേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് പരസ്യമായി ചണ്ട മേളങ്ങളോടെ വാദ്യമേളങ്ങളോടെ ആഹ്ലാദത്തോടെ കൊണ്ടുവരുമ്പോൾ മഹാനായ മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജി പറഞ്ഞൊരു വാക്കുണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് പ്രതികരിച്ചൊരു കാര്യമുണ്ട് അതെന്താണ് നിങ്ങൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ഞാൻ വളരെ സ്നേഹിക്കുന്ന പുണ്യനഗരമായ മക്ക എന്ന് പറയുന്ന നാടിനെയാണല്ലോ എന്നെ വഞ്ചിക്കാൻ നിങ്ങൾ തുരുപ്പു ചീട്ടാക്കിയത് പക്ഷേ മക്ക എനിക്ക് പുണ്യമായ കേന്ദ്രമാണ് എത്ര ചെന്നാലും അടുപ്പ് വരാത്തൊരു പ്രദേശമാണ് അതേസമയം മക്കയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്പകാലം സ്വതന്ത്രമായ ഒരു നാടാണ് ഇപ്പോൾ ഇത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലേക്ക് അധികാരം കിട്ടിയിട്ടില്ല ഈ കുറഞ്ഞ കാലത്തെങ്കിലും സ്വതന്ത്ര രാജ്യമായ ഏറനാട് വെള്ളുവനാട് പ്രദേശത്ത് മരിച്ചു വീണ് മണ്ണോട് ചേരാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ഈ മലപ്പുറം കോട്ടക്കുന്നിന്റെ പരിസരത്ത് വെച്ച് അദ്ദേഹത്തിനെയും സഹയാത്രികരെയും വെടിവെച്ചു കൊല്ലുകയാണ് നമുക്കൊക്കെ അറിയാം പിന്നിൽ കൈകെട്ടി കണ്ണുകെട്ടി പിന്നിൽ ഇവിടെ വെടിവെക്കുന്ന സമ്പ്രദായം അന്ത്യാഭിലാഷം രണ്ടിറക്കാത്ത നിസ്കാരമാണെന്നും മറ്റൊരു അന്ത്യാഭിലാഷം നെഞ്ചി വിരിച്ച് കണ്ണുകെട്ടാതെ കൈകെട്ടാതെ ധീരരായി നിങ്ങളുടെ വെടിയേറ്റുവാങ്ങാനാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് ഇടനെഞ്ചിലേക്ക് ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യ അധിനിവേശ ശക്തികളുടെ വെടിയേറ്റ് ധീര രക്തസാക്ഷിയായ മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അദ്ദേഹം മതേതര ഇന്ത്യയുടെ പ്രതീകമാണ് ഹൈന്ദവരുടെ രാജാവ് മുസ്ലിമീങ്ങളുടെ ഖലീഫയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അമീറുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ഒരു ഹൈന്ദവനെ അല്ലെ ഹൈന്ദവനെ അല്ലെ ഹിന്ദുക്കളെ സമ്പത്ത് കൊള്ളയടിക്കാനോ അദ്ദേഹം നേതൃത്വം നൽകിയില്ല അതിന് നേതൃത്വം നൽകിയ കശ്മലന്മാരെയും കൊട്ടക്കാരെയും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആളുകളുടെ ധല്ലാളന്മാരെയും കൃത്യമായി കൈകാര്യം ചെയ്ത പാരമ്പര്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കടന്നു വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന നൂറ് വർഷം മുമ്പ് കഴിഞ്ഞുപോയ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ചിലവർ ഓർക്കാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ ഓർമ്മകളെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമകൾക്ക് സമാന്തര സിനിമകളും നാടകങ്ങൾക്ക് സമാന്തര നാടകങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ ചിത്രശക്തികൾ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയണമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയ മഹാനായ വാരിയം കുന്നത്തിനെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെയും നൂറാം വാർഷികാചാരണം നൂറ് സ്മാരകങ്ങളെങ്കിലും നിർമ്മിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം വിശുദ്ധ ഖുർആൻ രക്തസാക്ഷികളെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊക്കെ അറിയാം കുത്തുരൂഫി സബീലില്ലാഹി ഇൻദ റബ്ബിഹിം സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് രക്തസാക്ഷികൾ അവർ മരിച്ചവർ എന്ന് നിങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ മാത്രമല്ല ജീവിച്ചിരിക്കുക നൂറു വർഷം പിന്നിട്ട് കത്തിച്ച് ചാരമാക്കി ഭസ്മമാക്കി ഉപ വലിച്ചെറിഞ്ഞിട്ടും കുന്നത്ത് കുഞ്ഞഹമ്മദാജി ജനമനസ്സുകളിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് പോയില്ലെങ്കിൽ മരി ജീവിച്ച കുന്നത്തിനേക്കാളും മരിച്ചു കിടക്കുന്ന കുന്നത്തിനെയാണ് അവർ പേടിച്ചത് അതുകൊണ്ടാണ് കരിച്ചു കളഞ്ഞത് കാരണം ഖബറുണ്ടെങ്കിൽ അവിടെ നേർച്ച നടക്കും ഉറൂസ് നടക്കും ധാരാളം അനുസ്മരണങ്ങൾ നടക്കും നാൽപ്പത്തേഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന രക്തസാക്ഷി ഈ രാജ്യത്തെ പോരാളികൾക്ക് വീണ്ടും കരുത്തു പകരും അതുണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് വാരിയം കുന്നത്തിനെ വെടിയേറ്റ് മരിച്ച വാരിയം കുന്നത്തിന് രക്തസാക്ഷിയായ വാരിയം കുന്നത്തിന് മയ്യത്ത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കത്തിച്ച് ചാരമാക്കി കളഞ്ഞതെങ്കിൽ സ്വർഗത്തിൽ മാത്രമല്ല ആ രക്തസാക്ഷികൾ ജീവിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലും ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി രേഖയായ ധാരാളം രേഖകളിലും വാരിയം കൊണ്ടെത്തി ജീവിച്ചിരിക്കുന്നുണ്ട് ആ ഓർമ്മകളെ വീണ്ടും പുതുക്കി മുന്നോട്ട് പോകാം ആഹ്റദ് അബാനാൻ അലഹമുല്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു